സ്ഥലം നിങ്ങൾ തന്നെ പറയണം കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ് അതിലും സമയങ്ങളിൽ നമുക്ക് നേരം കിട്ടും ലോറി ഒന്ന് ഇത് മുറിച്ചായി കൊണ്ടുപോകും എന്നിട്ട് അത് പഠിപ്പിക്കും അത് ആൾക്കാർ കടലിൽ നിന്ന് വാഴി വെക്കുന്നതാണ് ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്കറിയില്ല ഇത് ഇവിടുത്തെ ആൾക്കാർ തന്നെ ചെയ്യൽ ഇവിടെ ചാലിയം പ്രദേശത്തുള്ള ആൾക്കാർ തന്നെ അത് ചെയ്യൽ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല നണ്ടുകളുടെ കുഴിയാണ് നണ്ടുകൾ ഒന്നെങ്കിലും ഇത് പ്രശ്നം അങ്ങനെ നീര് വന്നാൽ ഇതിൽ പോയി ഒളിച്ചിരിക്കും വെള്ളം വെള്ളം വെള്ളം വെള്ളം അതാ ചത്ത് ചത്തതാ പോയി കോരി നണ്ട് ചെറിയൊരു ചവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ലൈറ്റ് നമുക്കൊന്ന് വീഡിയോ എടുത്തണ്ട ഒന്ന് മാറ്റി പിടിക്കടാ ഇംഗ്ലീഷ് പെണ്ണില്ലേ ഇംഗ്ലീഷ് പെണ്ണ് അങ്ങോട്ട് ഞാൻ രസമുള്ള മീനൊക്കെ അവിടെ വെച്ചോ എടാ നല്ല അടിപൊളി മീനാണല്ലേ മാറി ഇങ്ങോട്ട് ഇടയിലിട്ടെടുത്താൽ മതി കുറച്ചിട്ട് നല്ല രസമുണ്ടാടാ ഗായ്സ് ഇത് ഇവിടെ പാറക്കെട്ടിന്റെ ഇടയിലുള്ള മീനുകളാണ് നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല ഇതിത്തെ വെള്ളത്തിന് ഉപ്പ് രുചി ഇല്ല മിസല് രുചിച്ച് ഇത് ഒരു പാറക്കലിന്റെ ഇടയിലുള്ള ഒരു കുയ്യാണ് ഇതിൽ നിറയെ നണ്ടുകളുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ആ ഇടയ്ക്കൊക്കെ നണ്ടുകൾ പോകുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മൾ തിരിച്ചു പോകുന്ന വീഡിയോ നമ്മൾ എടുക്കുന്നില്ല നമ്മൾ ഈ പാലക്കാടിന്റെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിക്കും നമ്മുടെ ചിക്കു അത് അവിടെ നിൽക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക